ഹായ് ഫ്രണ്ട്സ് ഞാൻ Deepu Panappan welcome to my YouTube channel നമ്മുടെ പുഷ്പാംഗ സാറിൻ്റെ കൃഷിയിടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് വിശാലമായിട്ട് കുറേ കാര്യങ്ങൾ കണ്ടു അപ്പം നമുക്ക് ഇന്ന് ബാക്കി കൃഷിയിടങ്ങൾ എങ്ങനെയാണ് സാറ് മെയിൻറ്റെയിൻ ചെയ്തതെന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ ഉള്ളത് പയർ വെണ്ട മഞ്ഞളും ആണ് കൂടുതലായിട്ടുള്ളത് സാറേ എങ്ങനെയാണ് വെണ്ടയുടെയൊക്കെ ഒരു പരിചരണവും രീതിയൊക്കെ എങ്ങനെയാണ് വെണ്ട ഏറ്റവും കൂടുതൽ ആഹാരം കഴിക്കുന്നൊരു ഇനമാണ് അവന് ഇഷ്ടമാതിരി വേണം ആഹാരം അപ്പോൾ അതിനെ ഉണക്കച്ചാണാപ്പടിയിലും വേപ്പ് മുണ്ണാക്കും എല്ലുപൊടിയൊക്കെ ഇട്ടിട്ട് അടിസ്ഥാന അടിസ്ഥാനപരമായി കൊടുത്തതിന് ശേഷമായിരിക്കും അവനെ പിടിപ്പിച്ചത് വിത്ത് പാകി കിളിപ്പിച്ചിട്ട് ആ വിത്ത് തൈ പറിച്ചാണ് ഇതിനകത്തേക്ക് നടുന്നത് ഇവിടെ രണ്ടിനും വെണ്ട ആനക്കൊമ്പൻ വെണ്ടയുണ്ട് സാധാരണ വെറൈറ്റി വെണ്ടയുണ്ട് ഇത് ആനക്കൊമ്പനല്ല സാധാരണ വെറൈറ്റി ആ നിൽക്കുന്നത് ആനക്കൊമ്പൻ വെണ്ടയാണ് ഇത് ആനക്കൊമ്പൻ വെണ്ട വെണ്ട അതിൻ്റെ അകത്ത് ഇലയുടെ ഇലയുടെ വലിപ്പം വഴക്കുണ്ട് അത് പൂവായതേ ഉള്ളൂ പൂവായതേ ഉള്ളൂ ഇതിനൊക്കെ മെയിനായിട്ട് വളം എന്തൊക്കെയാണ് ഇതിന് പച്ചച്ചാണാൻ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കണം കോഴിക്കാഷ്ടവും പച്ചച്ചാണാനും അതിൻ്റെ വണ്ണവും തലപ്പും കാണുമ്പോൾ അറിയാം അവൻ ശരിയായിട്ട് ആഹാരം കഴിച്ചു തുടങ്ങി ഇനി ഇഷ്ടമാതിരി വേണ്ട ആറു മാസത്തേക്ക് വേണ്ട എടുത്ത് കളയാം ആറു മാസം ആറു മാസത്തേക്ക് മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നേരത്തെ അതിൻ്റെ കൂമ്പ് കിള്ളി കഴിഞ്ഞാൽ ഇടച്ചനെ പൊട്ടി ഇവൻ നല്ല ഭംഗിയായിട്ട് ഇവൻ വരും അപ്പോൾ ഇതെല്ലാം ഇപ്പം ഞാൻ കണ്ടതാണെങ്കിലും ഈ മഞ്ഞളിൻ്റെ തളത്തിൽ തന്നെയാണ് പയറും പാവലും എല്ലാം വെച്ചിരിക്കുന്നത് അത് നേരത്തെ പറഞ്ഞതുപോലെ കീടനിയന്ത്രണത്തിന്റെ ഒരു വലിയൊരു ഒരു വലിയൊരു പങ്ക് പങ്ക് വഹിക്കുന്നുണ്ട് പിന്നെ ഇട ഒതുക്കിയെടുക്കുന്നു നമുക്ക് ഉള്ള സ്ഥലങ്ങളിൽ ഇതൊക്കെ പരിമിതപ്പെടുത്താം എന്നുള്ളതിനാണ് ഞാനത് അങ്ങനെ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത് ചെയ്തത് അത് ഇച്ചിരി കൂടെ സുന്ദരമായിട്ട് ചെയ്ത് എടുക്കാം ഇനി അത് അതെ അത് അത് നല്ലൊരു ശരിക്കും ഒരു മാതൃകാ കൃഷിത്തോട്ടം തന്നെയാണ് മഞ്ഞളുടെ മാത്രമല്ല എല്ലാത്തിൻ്റെയും ഒരു മാതൃകാ കൃഷിത്തോട്ടം തന്നെയാണ് പുഷ്പാങ്ക സാറിന്റെ ഈ ഒരു കൃഷിയിടം മഞ്ഞളിന് വേണ്ടാത്ത വളമാണെങ്കിൽ എടുത്തോളും എടുത്തോളും ഇവർക്ക് വേണ്ടാത്ത സാധനം മഞ്ഞൾ അങ്ങനെ അങ്ങ് അപ്പൊ ഈ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മഞ്ഞളിന് ഇല്ല ഇല്ല ഇല്ല എല്ലാത്തിനും അമിതമായ വെള്ളം വേണ്ട പക്ഷെ വെള്ളം വേണം അതൊരു മിനിമം വെള്ളം അതിൻ്റെ അകത്ത് കൊടുക്കാവുള്ളൂ എല്ലാം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വാർന്നു പോവും വളവും അങ്ങനെ വേണ്ട അതിന് ചെറിയ വെള്ളം കൊടുക്കണം പിന്നെ ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചതാണ് ഈ ഒരു ടാങ്ക് ഇതിനകത്ത് എന്തോ സാറേ എന്തോ ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്ന കപ്പലിൻ്റെ പിണ്ണാക്കും പച്ചച്ചാടാനും കൂടെ കപ്പലിൻ്റെ പിണ്ണാക്ക് മൂന്ന് ദിവസം കുളിപ്പിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ആട്ടി നിർത്തിയിരിക്കുക പിന്നെ പച്ചച്ചാടാനും കൂടെ കലക്കി വെച്ചിരിക്കുക മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞ് വന്നതിന് ദുർഗന്ധമുണ്ട് ഇപ്പം ഇല്ല വലിയ മണമൊന്നുമില്ല അങ്ങനെ മണമൊന്നുമില്ല അപ്പോൾ ആ ദുർഗന്ധമൊക്കെ മാറിയതിന് ശേഷം ഇതിൻ്റെ ചൂട്ടിലേക്ക് പിന്നെ പയ്യെ ചെടിയുടെ തണ്ടിൽ മുട്ടാതെ കോരി ഒഴിച്ചു കൊടുക്കും ബൂസ്റ്റർ ഡോസ് ഓരോ വരികയാണ് ബൂസ്റ്റ് ബൂസ്റ്റ് കുഞ്ഞുങ്ങൾക്ക് കഴിക്കുമ്പോൾ അവൻ എത്രയോ തൻ്റെ എത്രയോ ഇഷ്ടപ്പെട്ടവൻ ആഹാരം കഴിക്കുന്നു ആ ബൂസ്റ്റർ ഹോർലിക്സും ബൂസ്റ്ററും ഒക്കെ കഴിക്കുന്നു അതുപോലെ തന്നെ ചെടിക്കും ചെടിയും ഓരോ തന്ത്രങ്ങൾ അതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് ഇനി ഇതെല്ലാം വേണമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു പരിചയം അനിവാര്യമാണ് ഇതിൻ്റെ അതെ അതെ നമ്മൾ ഓരോന്നും ചെയ്ത് ചെയ്ത് വരുമ്പോഴേ നമുക്ക് കൂടുതൽ അനുഭവം ഉണ്ടാകത്തുള്ളൂ പിന്നെ സാറിനെ പോലുള്ള വലിയ വലിയ കർഷകരുടെ നിന്ന് നമുക്ക് അനുഭവങ്ങൾ പകർന്നു തരാൻ സാറ് വളരെ സന്തോഷവാനാണ് എന്തായാലും സാറിനെ പോലുള്ളവരുടെ നമുക്കുള്ളത് തന്നെ വലിയ ഒരു സമ്പത്താണ് അല്ലേ ശരി <laughs> സാറിൻ്റെ വാഴ കൃഷിത്തോട്ടത്തിലാണ് സാറേ എന്താ വാഴ കൃഷിയെക്കുറിച്ച് എങ്ങനെയാണ് സാറിൻ്റെ അനുഭവം എന്നെ ഇവിടെ മൂന്നെണ്ണം വാഴകളാണ് നിൽക്കുന്നത് ഒന്ന് പിന്നെ റോബസ്റ്റ ഉണ്ട് ഞാലിപ്പൂവിനുണ്ട് പാളയം തോടനുണ്ട് കറിക്കായുണ്ട് നാലെണ്ണമായി നാലെണ്ണമായി നാല് വാഴ വാഴയുണ്ട് കറിക്കായ എന്ന് പറഞ്ഞാൽ ഒരു രോഗകീടങ്ങളും അതിൻ്റെ അകത്ത് വരത്തില്ല പിണ്ടിപ്പുഴ വരത്തില്ല ബാക്കിയുള്ളതിനെല്ലാം പിണ്ടിപ്പുഴ കയറി വരും കറിക്കായ്ക്കൊന്നും അതൊന്നും ഉണ്ടാകത്തില്ല ആറ് മാസമാകുമ്പോൾ അവൻ കൊലച്ച് വീണ്ടിരിക്കും ഏഴ് ഏഴര എട്ട് മാസമാകുമ്പോൾ നമുക്ക് വെട്ടിവെക്കാം കഴിഞ്ഞ ഓണത്തിനാണ് നാൽപ്പത്തി എട്ട് അമ്പത് കൊലയോളം തന്നെ വിൽക്കേണ്ടത് കറിക്കാതെ ഇപ്പൊ നമുക്ക് ഉള്ളത് വളരുന്നതേ വളരുന്നതേ പിന്നെ ഒരു ടിഷ്യൂ കൾച്ചറാണ് അവൻ്റെ ഒരു തോന്നിയാസം വളരുന്നതാണ് നാടൻ ടൈപ്പല്ല അവൻ്റെ പരിചരണം മുറ നന്നായിട്ട് എനിക്ക് അറിയില്ല ഇപ്പം ബാക്കിയുള്ളതെല്ലാം നമ്മുടെ നാടൻ നാടനാണ് എല്ലാം റോബസ്റ്റ് ആണോ റോബസ്റ്റ് അല്ല കറിക്കായുണ്ട് ഞാലിപ്പൂവിനുണ്ട് വാളയത്തോട് ഇപ്പൊ നിൽക്കുന്നതിനകത്തെല്ലാം ഉണ്ടല്ലേ ഇതിപ്പോ വെച്ചതേ ഉള്ളു ഇപ്പൊ ഇപ്പൊ വെച്ചതേ ഉള്ളു നമുക്ക് മൂന്ന് മാസമേ മൂന്ന് മാസമേ ഉള്ളൂ നമുക്ക് ഇനി എത്ര മാസം കഴിഞ്ഞാൽ ഇത് വിളവെടുക്കും ഇത് ഏഴ് മാസം ആകുമ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെയും കായ കായ കായ അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫാം ക്ലബിന്റെ രീതിയിൽ തന്നെയാണോ അതെ അതെ കടകളിൽ കൊടുക്കും കടകളിൽ കൊടുക്കും കൊടുത്താൽ വില കിട്ടും വില കിട്ടും വില കിട്ടും ഇവിടെ വെച്ചാൽ ഇത് ജൈവവളമായതുകൊണ്ട് വന്ന് പച്ചക്കാട്ട് ഇത് സാധാരണ വീടുകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും മുമ്പ് എല്ലാ കുടുംബങ്ങളിലും കൃഷിക്കാരുടെ വീടുകളിലുണ്ടായ കൊണ്ടങ്കായാണിത് ഒരു കാതിൻ്റെ അതിൻ്റെ വലിപ്പം തന്നെ കാണുമ്പോൾ അറിയാം നാടൻ കൊലയാണ് വേറെ ഒരു വളവും ഇതിനകത്ത് ജൈവവളമില്ലാതെ രാസവളമൊന്നും ഉപയോഗിച്ചിട്ടില്ല കായയുടെ വലിപ്പം കാണുമ്പോൾ തന്നെ അപാര ടേസ്റ്റ് ആയിരിക്കും ഈ കാ കറി വയ്ക്കാൻ മാത്രം ഉപയോഗിക്കും പഴുപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല നല്ല സ്റ്റാർച്ചുള്ള ഇതാണ് ഒരു കാ മതി ഒരു വീട്ടിലേക്ക് കറി വയ്ക്കുന്നതിന് വേണ്ടി അത് പാളയം തോടനാണ് പാളയം തുടമ്പാഴം ഇത് സാറിൻ്റെ വഴുതന കൃഷിത്തോട്ടമാണ് ഇത് ഇതിൻ്റെ മൂത്തതെല്ലാം പെട്ടെന്ന് മൂത്ത് പോകുന്നതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പലതും എടുത്തു സാറേ ഇതിൻ്റെ കൃഷി രീതികളും കാര്യങ്ങളും എങ്ങനെയാണ് ഇത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെടുന്ന ഒരു വഴുതനയാണ് ഒരു ശരാശരി ഒന്നത്തരാട ഒന്നത്തരാട എടുക്കാൻ നേരത്തെ ഒരു എൺപത് തൊണ്ണൂറ് രൂപയുടെ വഴി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാ ദിവസവും ഒന്നത്രാടം കിട്ടും ഒന്നര ഒന്നര ദിവസങ്ങളിൽ കിട്ടുന്നുണ്ട് ആ രീതിയിൽ എടുക്കാം നിറയെ പിടിക്കുന്നൊരു ഇനമാണ് ഈ അമിതമായ മഴയിൽ ഇവൻ നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ അവൻ ആഹാരം എടുക്കാൻ മടി കാണിക്കുന്നത് ആഹാരം എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പൂത്ത് കൊലയും ഇത്രയും മഴ പെയ്തിട്ടും സാറിൻ്റെ കൃഷിത്തോട്ടം ഇത്രയും ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് <laughs> സാറേ അതുപോലെ ഇവിടെ ഈ കുളം എന്താണ് ഈ കുളത്തിൽ മത്സ്യകൃഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചതാണ് അതിനകത്ത് സിലോപ്പിയയും പിന്നെ കട്ലയും രോഗവും ഒക്കെ കിടപ്പുണ്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ടുള്ളൂ വെള്ളം പൊട്ടിപ്പോരുന്നതുകൊണ്ട് കുറേ ഈ കടൽക്കാക്കയുടെ ശല്യം അതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു വലിയ കുഴപ്പമുണ്ടാക്കി കുറേ നഷ്ടപ്പെട്ടു അപ്പോൾ ഇത് നമ്മൾ വലയിട്ട് പിടിക്കും വലയിട്ട് പിടിക്കും വലയിട്ട് പിടിക്കും ഇതെല്ലാം വളർച്ച എത്തിക്കഴിഞ്ഞാൽ അവർ വന്ന് വീശി പിടിച്ചു പച്ചക്കറി മാത്രമല്ല മത്സ്യവും ഉണ്ട് ഇനിയിപ്പോൾ എന്താണ് ഇല്ലാത്തതെന്ന് വേണം നമ്മൾ ചോദിക്കാൻ <laughs> ഇത് പിന്നെ സാധാരണ ഒരു നാടൻ തൈയാണ് നമ്മളുടെ മുന്നിൽ കാണുന്നത് പക്ഷേ ഇവിടെ തെങ്ങിനി വെച്ച് പിടിപ്പിക്കാൻ പറ്റില്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് കടക്കുകയാണ് അമിതമായ ചെല്ലി ശല്യം ഇതിനെ വല്ലാതെ വ്യാപിച്ച് കൃഷിക്കാരൻ തെങ്ങിൽ നിന്ന് മടുക്കുന്നൊരു സന്ദർഭമാണ് ഇപ്പോൾ കാണുന്നത് പക്ഷേ അവർ പച്ചക്കറിയിലേക്കാണ് മടങ്ങുന്നത് നാളെ ഒരു കാലത്ത് കേരളം കേരള നാടെന്ന് പറഞ്ഞ തെങ്ങിൻ്റെ ഇതിൽ നിന്ന് മാറിപ്പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇത് സാധാരണ നാടൻ നാടൻ തെയ്യം നാടൻ തെയ്യം നാടൻ തൈയാണ് നന്നായിട്ട് കായ്ച്ച് സാറിന്റെ സംരക്ഷണം കൊണ്ടാണ് അതിന്റെ അതെ അതെ വേപ്പ് മണ്ണാക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കും ഇതിന് എന്തൊക്കെ വളമാണ് സാർ ഇട്ട് കൊടുക്കുന്നത് ഇതിനകത്ത് ചാണാനും എല്ലുപൊടിയും വേപ്പം പിണ്ണാക്കും വേപ്പം പിണ്ണാക്ക് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് കുമ്മായി ഇടും മണ്ണിനും എല്ലാം പുളിപ്പ് മാറുന്നതിന് വേണ്ടി കുമ്മായി ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ എത്ര നാൾ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ കുമ്മായി ഒരു തെങ്ങിനൊക്കെ ആണെങ്കിൽ തെങ്ങിനൊക്കെ തടം തുറക്കാൻ നേരത്ത് നമ്മൾ ചിങ്ങമാസത്തിന് മുൻപായിട്ട് കടം തുറക്കാൻ നിരത്ത് കുമ്മായവും പച്ചരി വളവും എല്ലാം കൂടി ഇട്ട് മൂടണം അങ്ങനെ അതിന് മണ്ണിൻ്റെ പുളിപ്പും പോവും ഒരു വളം അതിന് ലഭിക്കുകയും ചെയ്യും നമ്മൾ കുമ്മായം ഇടണം ഇടണം പിന്നെ പച്ചക്കറികൾക്കൊക്കെ കുമ്മായം ഇടാറുണ്ട് ഇടാറുണ്ട് മണ്ണ് അത് ആദ്യം തന്നെ മണ്ണ് പരിവപ്പെടുത്തുമ്പോൾ പച്ചക്കറിക്ക് പുളിപ്പമാകാൻ വേണ്ടിയിട്ട് കുമ്മായം ഉപയോഗിച്ചേ പറ്റും അപ്പോൾ ഞാൻ കുമ്മായത്തിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ പലരും അതിൻ്റെ മണ്ണിനെ നശിച്ചു പോകുന്നു മണ്ണിനെ നശിച്ചു പോകുന്നു ഇല്ല ഇല്ല ഇല്ല ഇല്ല അത് നമ്മൾ മണ്ണ് ഒരുക്കുമ്പോൾ നമ്മുടെ കൃഷിക്ക് അത്യാവശ്യം അത്യാവശ്യമാണ് അത്യാവശ്യം അവിടെ വളം വരുമ്പോൾ മണ്ണിര വന്നോളും ഒറിജിനലായിട്ട് വന്നാൽ മണ്ണിര ഇപ്പോൾ ഉണ്ട് ഈ ഭൂമിയിൽ എവിടെ കുടിച്ചാലും മണ്ണിര അപ്പോൾ നമ്മൾ പുഷ്പാംഗ സാറിൻ്റെ കൃഷിയിടത്തിൽ നമ്മൾ നിൽക്കുന്നു പുഷ്പാംഗ സാറിൻ്റെ കൃഷി മുഴുവൻ കണ്ടു ഇതൊന്നുമല്ല ഇനി ഒത്തിരിയുണ്ട് സമയത്തിൻ്റെ പരിമിതി മൂലം തൽക്കാലം നിർത്തുകയാണ് അപ്പോൾ സാറിന് ഇനിയും കൂടുതൽ കൂടുതൽ പുരസ്കാരങ്ങളും നല്ല നല്ല കൃഷിയും പുതിയ മറ്റ് വിദേശ ഇനം സാധനങ്ങളും എല്ലാം കൃഷി ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഓക്കെ അപ്പോൾ പുഷ്പാംഗ സാറിൻ്റെ വീട്ടിലെ കൃഷി കണ്ടല്ലോ അപ്പോൾ വളരെ മനോഹരമായ കൃഷിയാണ് നമ്മൾ കണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു അത് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ Thank you.